കേട്ടോ ഇവിടെ കയറുമ്പോൾ മുതൽ ഒരു റിയൽ ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് അങ്ങ് തുടങ്ങുവാണേ അടിപൊളി നമുക്ക് ഈ ആംബിയൻസ് ഇരുന്നിട്ടൊരു കാപ്പി കുടി നമ്മൾ വന്ന ദിവസം നല്ല മഴയായിരുന്നു റെയിൻ ഫോറസ്റ്റ് എന്ന് ഇവിടുത്തെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് നേരത്തെ മഴയൊക്കെ അങ്ങോട്ട് മാറി നമുക്ക് നന്നായിട്ട് തെളിഞ്ഞു കേട്ടോ നമ്മൾ അക്കരയ്ക്ക് പോകുന്നത് വെള്ളച്ചാട്ടത്തിൽ ചാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പതിനഞ്ചോളം കോട്ടേജ് ഉണ്ട് കേട്ടോ വലിയൊരു കോട്ടേജാണ് നോക്കി അതിന് ഫ്രണ്ടിലെ തോട്ടിൽ കൂടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടോ ഇന്നലെ വന്നപ്പോൾ മുതൽ മഴയല്ലായിരുന്നു അതെ ഇപ്പം വീണ്ടും മഴ ഈ മഴ ആർട്ടിഫിഷ്യൽ കേട്ടോ അപ്പം ഇതൊരു വുഡൻ കോട്ടേജാണ് അപ്പം പ്രത്യേകിച്ച് honeymoon hi friends welcome back to dot green ഇന്ന് നമ്മൾ കോട്ടയത്തുള്ളൊരു റെയിൻ ഫോറസ്റ്റിലാണ് കേട്ടോ നിങ്ങൾ കോട്ടയത്ത് എവിടെയാണ് ഫോറസ്റ്റ് എന്ന് വിചാരിക്കും ഇത് നമ്മുടെ കോട്ടയത്ത് കുമാരനല്ലൂർ തന്നെയുള്ള റെയിൻ ഫോറസ്റ്റ് ആയവർക്ക് വേണ്ടി അപ്പോൾ ആ റിസോർട്ടിലാണ് ഉള്ളത് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മഴ പെയ്യുന്ന ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതാട്ടോ റെയിൻ ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് റിസപ്ഷൻ ഇവിടെ റിസപ്ഷനിൽ ചെക്കിൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ താഴേക്ക് ഇറങ്ങണം കേട്ടോ നമ്മുടെ കോട്ടേജുകളിലേക്ക് പോകണമെങ്കിൽ കണ്ടോ ഇവിടെ കയറുമ്പോൾ മുതൽ ഒരു റിയൽ ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് അങ്ങ് തുടങ്ങുവാണേ നമുക്കിവിടെ കൊട്ടവഞ്ചിയും പെഡൽ ബോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ നമ്മൾ പാറമഴയുടെ താഴ്ഭാഗത്ത് ഇറങ്ങിയേക്കുവാണേ ഈ കാണുന്ന ദൂരത്തിലിരിക്കണ അല്ലെങ്കിൽ ഈ ഇതിനകത്തോട്ട് പോകണമെങ്കിലേ നമുക്ക് അവിടുന്ന് ആ പെഡൽ ബോട്ടോ അല്ലെങ്കിൽ പിന്നെ കൊട്ടവഞ്ചിയോ എടുക്കണം അതെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റുള്ളേ ഇങ്ങനെ മൊത്തം ഒരു കാടിനകത്ത് മഴ പെയ്ത ഒരു ആംബിയൻസ് കേട്ടോ ഒരു മഴ പെയ്തങ്ങ് മാറി ഓ ഹെവി ആംബിയൻസ് ഇത് കോട്ടയം ടൗണിനോട് ചേർന്ന ടൗണിനടുത്താന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ കോട്ടേജ് അപ്പം ഇൻഡിവിജ്വൽ കോട്ടേജസ് ആയിട്ടാണ് അതുണ്ടോ ഇതാണ് കോട്ടേജിനകം നോക്കി ശരിക്കും ഓരോ കോട്ടേജും ഓരോ ടൈപ്പ് കേട്ടോ എല്ലാം സെയിം അല്ല ഇതിനകത്ത് വലിയ ബെഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ പല കോട്ടേജസ് ഉണ്ട് ബാക്കി ഒരു ഒന്ന് രണ്ട് കോട്ടേജസ് നമ്മുടെ നമ്മൾ മൂന്ന് ഫാമിലി വന്നിട്ടുണ്ടല്ലോ അപ്പം ബാക്കി ആ കോട്ടേജസിൻ്റെയും അകമൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാ കേട്ടോ ബാത്റൂം ബാത്റൂമിനകത്ത് ഒരു കിടക്കൻ ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു റിവർ പോകുന്നുണ്ടോ ഇതാ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ റൂം ഫവാസിന്റെ റൂം നമുക്ക് റൂം ഒന്ന് കയറി കാണാം കാരണം ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാരും കയറി നോക്കൂ കാപ്പി ഇടുവാണ് ഇവിടെ എന്താ ഓക്കെ റൂം ഏതാണ്ട് സെയിം ആട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ ബെഡിന്റെയും അറേഞ്ച്മെന്റും വ്യത്യാസമൊക്കെ ഉള്ളു അല്ലേ നമ്മൾ വന്നിട്ട് ഒന്ന് രണ്ട് റൗണ്ട് ഇതിലേക്ക് അടിച്ച് ഇനിയിപ്പം നല്ല പോയിട്ട് പൊളിച്ചാടാം കേട്ടോ ചെറിയൊരു മഴയൊക്കെ പെയ്തു ലൈറ്റിംഗ് കുറവാണ് അതുകൊണ്ട് ഇപ്പം നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല കാണിച്ചു തരാം കേട്ടോ പിള്ളേരെ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് പൂളിൽ ചാടിച്ചേക്കണേ നോക്കി എനിക്ക് സമയം ഒരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷേ നമ്മൾ വന്ന ദിവസം നല്ല മഴയായിരുന്നു റെയിൻ ഫോറസ്റ്റ് എന്ന് ഇവിടുത്തെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ ആർട്ടിഫിഷ്യൽ അല്ല ഒറിജിനൽ മഴ അപ്പോൾ മഴ കാരണം അത് മൂടിക്കെട്ടിയിട്ട് ആകെ ഒരു ഏഴ് ഏഴര ആയ പ്രതീതി ചില്ലി ചിക്കന ഈ ഇരിക്കുന്ന സാധനം കേട്ടോ ബീഫ് വള്ളിക്കെട്ട് അപ്പോൾ പേര് കേട്ടിട്ട് കഴിച്ചാൽ വള്ളിക്കട്ടാവോന്ന് ഞാൻ ചോദിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് വള്ളിക്കെട്ട് ട്രൈ ചെയ്യാൻ മറക്കണ്ട അങ്ങനെ ബീഫിൻ്റെയും ചിക്കൻ്റെയൊക്കെ ഐറ്റംസ് കുറേ കേട്ടോ അപ്പം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളിക്കെട്ട് എന്തായാലും എന്തായാലും ട്രൈ ചെയ്യണം അതുപോലെ പിന്നെ ചില്ലി ചിക്കനും ബാക്കി നോർമൽ സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് ബീഫ് വള്ളിക്കെട്ടാണ് ദോശ വള്ളിക്കെട്ടായോ ചില ശരിയിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഉണ്ടോ നൈറ്റിൽ ഇവിടെ നല്ല രസം കേട്ടോ അത് മുഴുവൻ ഈ പ്രോപ്പർട്ടിയിൽ മുഴുവൻ പല സ്ഥലത്തായിട്ട് ഇതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒത്തിരി എന്നാ പറയണ്ട ഇതുപോലത്തെ സ്പേസ് ഉണ്ട് കേട്ടോ വന്ന് പുറത്തിറങ്ങിയിരിക്കാനും അല്ലെങ്കിൽ സംസാരിച്ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസസ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാമേ നമ്മുടെ ഹണിമൂൺ സ്പെഷ്യൽ പാക്കേജ് ഒരു കോട്ടേജാണേ ഇതുണ്ടോ എനിക്ക് അപ്പം ഇതൊരു വുഡൻ കോട്ടേജ് ആണ് അപ്പം പ്രത്യേകിച്ച് ഹണിമൂൺ പാക്കേജ് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടേജ് ബുക്ക് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വൽ കോട്ടേജ് ആണ് കേട്ടോ മാറിയിട്ട് അപ്പോൾ ഇതൊരു ഓൺ റിക്വസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നു കേട്ടോ ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഹണിമൂൺ ബുക്കിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഇവിടുത്തെ മെയിൻ വെള്ളച്ചാട്ടവും കാര്യങ്ങളുമൊക്കെ ഇതൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് കോട്ടേജ് കേട്ടോ ഇതായിട്ടില്ലേ നോക്കി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചയാണ് നേരത്തെ മഴയൊക്കെ അങ്ങോട്ട് മാറി ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു കേട്ടോ അടിപൊളി ഫുള്ള് പക്ഷികളാണ് കേട്ടോ ഏരിയയിൽ കാരണം ഇവിടെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞല്ലോ കാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പക്ഷികളുടെ ബഹളമാണ് ചുറ്റും ഇനി ഇന്ന് നമുക്കിനി റിസോർട്ടിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഇന്നലെ ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല നോക്കി ഇതിന് ഫ്രണ്ടിലെ തോട്ടിൽ കൂടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ടോ ഇന്നലെ മഴയത്ത് നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു മഴയത്തായിരിക്കും ഇവിടെ കിടിലെന്ന് പക്ഷേ എനിക്ക് രാവിലെ മഴയൊക്കെ മാറിയപ്പോഴത്തേക്കും ഇതിൽ എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് എന്നാ രസം എനിക്ക് ഫുള്ള് പക്ഷിയുള്ള മരങ്ങളുള്ളതുകൊണ്ട് ഓ കിടിലൻ ആംബിയൻസ് കേട്ടോ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഇത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പതിനഞ്ചോളം കോട്ടേജ് ഉണ്ട് കേട്ടോ അതിലൊരു കോട്ടേജാണ് ഓരോന്നിനും ഒരു പേരിട്ടിട്ടുണ്ട് നീള അല്ലെങ്കിൽ നമ്മുടേത് അച്ഛൻ കോവിൽ അങ്ങനെ നദികളുടെ പേരാണ് തോന്നിട്ടേക്കണേ ഇത് ഇതിനപ്പുറത്തേക്ക് ഗസ്റ്റ് അല്ലാത്ത ഇവിടെ താമസിക്കുന്നവരല്ലാത്തൊരു പോരെന്ന് എഴുതിയിട്ടുണ്ട് കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല അതുകൊണ്ടോ നമ്മൾ നടക്കുന്ന വഴികളിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്കകത്ത് നിറച്ചും ഇതുപോലത്തെ ഒരുപാട് സ്പേസസ് ഉണ്ടാക്കിയിട്ടുണ്ട് വെറുതെ ഗ്രൂപ്പായിട്ട് വന്നിരിക്കാനൊക്കെ ആയിട്ട് ഇന്നലെ വന്നപ്പോൾ ഞാൻ കാണിച്ചതില്ലായിരുന്നു ഇവിടെ ഒരു വലിയ നാച്ചുറൽ പോണ്ട് പോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാൽ പോണ്ടല്ല പാറമടയാണ് അപ്പോൾ ഇതിനകത്ത് നല്ല ആഴമുണ്ട് കേട്ടോ ഇതിനകത്ത് ചാടാനൊന്നും സമ്മതിക്കില്ല പക്ഷേ ഇതിനകത്ത് കൊട്ടവഞ്ചിയും അതുപോലെ പെഡൽ ബോട്ടും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പോയി ഇറങ്ങാം കേട്ടോ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ ഇവിടെ രണ്ട് ഓലയഞ്ഞാലി ഇരിക്കുന്നുണ്ടോ ഇതാ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പെഡൽ ബോട്ടും അതുപോലെ കൊട്ടവഞ്ചി ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇതിനകത്ത് വെള്ളമുണ്ട് അപ്പോൾ അവരാരെങ്കിലും വന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ രാവിലെ നേരം വെളുത്തപ്പോഴേ ഇറങ്ങിയതല്ലേ അപ്പോൾ അവരോട് പറഞ്ഞിട്ടില്ല അവർ പറയാതെ ഇതിനകത്ത് ഇറങ്ങുകയും ചെയ്തത് കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു പാറമടയാട്ടോ രാവിലെ എണീറ്റ് ഇതിലെ ഈ പക്ഷികളുടെ ഇതും പക്ഷികളെയൊക്കെ കണ്ട് നടക്കാൻ നല്ല രസം കേട്ടോ അതുപോലെ ഇതുണ്ടോ ഈ തോട് പോള കയറി കിടക്കുകയാണെന്നാലും തോടിൻ്റെ കരിയമൊക്കെ ആയിട്ട് ഇത് നല്ല രസം ലൈറ്റ് വീണ് സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഇത് കേട്ടോ നമ്മുടെ സ്റ്റേജ് ഇതേ നമ്മുടെ കോടതിന് തൊട്ട് ഫ്രണ്ടിലുള്ള സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പത്തിനാനൂറ് പേരുടെ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന വലിയൊരു കപ്പാസിറ്റിയുള്ള സ്റ്റേജ് സ്റ്റേജല്ല കേട്ടോ അതെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേജാണേ പിന്നെ സൈഡിൽ തോടും ഒക്കെ ആയിട്ട് രാവിലെ കോട്ടേജിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച കേട്ടോ വള്ളിപ്പടർപ്പുകളും മഞ്ഞും പിന്നെ പുഴയൊക്കെ ആയിട്ട് സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഫ്രെയിം പോലെയില്ലേ എന്നെ രസം നോക്കി ഒരു രക്ഷയില്ല കേട്ടോ ജോണിച്ച് രാവിലെ തണുപ്പ് മാറുന്നതിന് മുന്നേ ഒന്ന് കൂളി ചടിയൊക്കെ കുത്തിനെ കൊണ്ട് കേട്ടോ നമ്മളേതായാലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നല്ല വെയിലൊക്കെ ആയിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് കൂളിലോട്ട് പോരുന്നുള്ളൂ നമുക്ക് ഈ ആംബിയൻസ് ഇരുന്നിട്ടൊരു കാപ്പി കുടി നമ്മൾ കുറച്ച് കാലമായിട്ട് കാട് തന്നെ കയറുന്നതുകൊണ്ട് ഈ കാപ്പി കൂടി നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓ ചൂട് കാപ്പി നല്ല ഫോറസ്റ്റിൻ്റെ ആംബിയൻസിൽ ഇതേ രാവിലെ ഈ സ്ഥലം കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താ ഇവിടെ ഇതിൻ്റെ ഒരു ഗുണം ഇതാട്ടോ അവിടെ വന്ന് എല്ലാവർക്കും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കൂടെ എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഫാമിലിയും ഉള്ളത് അതായത് ഫവാസും ഫാമിലിയും അഷിൻ പിന്നെ ഇതാ റുവാനീതൻ ഒരാൾ വിട്ടു കേട്ടോ പിന്നെ ഇതാ മിക്ക ജോണി ആൻഡ് ഫാമിലി മീര അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് ജിനിയും കൊച്ചും ഉണ്ട് കേട്ടോ അവർ താഴെ നിന്ന് എണീറ്റ് വരുന്നത് റെഡിയായി വരുന്നതേ ഉള്ളൂ ഇത് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐ മീൻ നമ്മുടെ ക്യാൻറ്റീന് അപ്പോൾ ഇത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ബുഫേ ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ആൾക്കാർ വന്ന് തുടങ്ങുന്നതുള്ളേ ഏയ് നല്ല വിശാലമായ വലിയൊരു കഫ്റ്റീരിയ അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളത് ഈ ബ്രെഡും ജാമും ബട്ടറും ഇഡ്ഡലി സാമ്പാർ അതുപോലെ ചട്നി പിന്നെ ഇതാ പൂരി ഉണ്ട് കേട്ടോ പൂരി ലൈവാണ് അപ്പം പറയുന്നതനുസരിച്ച് ലൈവാക്കി ചെയ്തു തരും കേട്ടോ അതെ പൂരിക്ക് ബാജി പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ ടീ കോഫി എന്നാന്ന് വെച്ചാൽ അത് രാവിലെ നമ്മൾ വന്നപ്പോഴത്തേക്കും വെള്ളച്ചാട്ടം ആക്റ്റീവ് അല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടോ അപ്പം ഇപ്പം വെള്ളച്ചാട്ടം ആക്റ്റീവ് ആയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ പെഡൽ ബോട്ട് സെറ്റായേ അപ്പോൾ ആഞ്ഞി എവിടേക്കും <laughs> അപ്പോൾ ആദ്യ സെറ്റ് ആളത് അക്കരയ്ക്ക് പോവുകയാണേ നമ്മൾ അക്കരയ്ക്ക് പോകുന്നത് വെള്ളച്ചാട്ടത്തിൽ ചാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടോ നമ്മൾ കൊട്ടവഞ്ചി കയറി കേട്ടോ അതി സാഹസികമായിട്ട് കൊട്ടവഞ്ചിയിൽ അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നാലും ഇതുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നാൽപ്പതടി താഴ്ചയുണ്ട് കേട്ടോ ഈ ഇതിന് പക്ഷേ പേടിക്കാനൊന്നുമില്ല ഒരു നാലടി താഴ്ചയിൽ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നാലടി താഴ്ചയിൽ ഇരുമ്പിൻ്റെ നെറ്റിട്ടുണ്ട് അതുകൊണ്ട് താഴോട്ടൊന്നും പോയില്ല ആരും അടിപൊളി <laughs> അമ്മ ഈ കേട്ടോ നാൽപ്പതടി താഴ്ചയുള്ള കുളത്തിൽ അല്ലെങ്കിൽ ഈ പാറക്കുഴിയിൽ കേട്ടോ ഈ അഭ്യാസം <laughs> ഞാനല്ല അഭ്യാസം കാണിക്കണ ചേട്ടനാണ് എന്നാലും രാവിലെ ഒരു രണ്ട് മൂന്ന് പെഗ് അടിച്ച ഒരു കിക്കാ കേട്ടോ ഇത് അടിച്ചവരുടെ ഉള്ളത് പോകുന്ന ചേട്ടൻ നമ്മളിത് ഒടുവിൽ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ എത്തി കേട്ടോ നാൽപ്പത് ഹോഴ്സ് പവറിലാണ് വെള്ളം ചേട്ടൻ പറഞ്ഞു കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം പവറുണ്ട് തീരെ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിനകത്ത് കയറരുത് അപ്പോൾ കാരണം നല്ല ശക്തിയിലാണ് വെള്ളം വീഴുന്നത് നമുക്ക് ഇറങ്ങാം ഇവിടെ അത്യാവശ്യം തെന്നുന്നുണ്ട് സൂക്ഷിച്ചിറങ്ങണം കേട്ടോ ചെറിയ തോതിൽ പായലുണ്ട് അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും ആ ഭാഗത്ത് അങ്ങനെ വെള്ളം വീഴത്തില്ല കേട്ടോ അവിടെ അവിടത്തേക്ക് കൊച്ചിനെയും കൊണ്ട് അവർ വന്നതാട്ടോ അവിടെ വെള്ളം വീഴുന്നില്ല എല്ലാവരുടെയും വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ചാടാനുള്ള ആഗ്രഹം അല്ലെ വെള്ളത്തിൽ വെള്ളത്തിൽ ചാടാൻ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ചാടണം പക്ഷേ വെള്ളച്ചാട്ടത്തിൽ ചാടാനുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കും കേട്ടോ മതിയാവോളം നമുക്ക് ഇതിനകത്ത് ഇത് എനിക്ക് തോന്നുന്നത് ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു ഈ സംഭവം അതുപോലെ ഈ വെള്ളച്ചാട്ടം ഏത് വേനൽക്കാലത്ത് വന്നാലും ഉണ്ട് കാരണം ഇത് ആർട്ടിഫിഷ്യലാണ് ഇതേ ഈ സൈഡിൽ ചെറിയ മഴവില് കാണാം കേട്ടോ നിങ്ങൾക്ക് കാണാമോ ഓക്കെ ഭയങ്കര ഫോഴ്സ് കേട്ടോ കൊച്ചിനെ നോക്കിയ കൊച്ചിനെ അവള് ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കൂത്തമ്പലം കൂത്തമ്പലം കൂത്തമ്പലത്തിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ അത് ഈ സാധനം കേട്ടോ കാരണം കഥകളിയോ അല്ലെങ്കിൽ മോഹിനിയാട്ടോ കുച്ചിപ്പിടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദേ ഇവിടെ ഇട്ട് കൊടുക്കും നമുക്കൊക്കെ ആണെങ്കിൽ അവിടെ മേശയും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കാരണം നമ്മുടെ നാട്ടുകാർക്ക് ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് അല്ല ഉള്ളവരുണ്ടാകും കേട്ടോ എന്നാലും പൊതുവേ കുറവാണല്ലോ നോക്കിയ പൂള് രാവിലെയാണ് കേട്ടോ പൂളിൽ നമ്മുടെ വീഡിയോഗ്രാഫിയൊക്കെ നടന്നത് കാരണം നല്ല ലൈറ്റിങ് ഇന്നലെ നല്ല ഇരുട്ടായിരുന്നേ നോക്കിയ പിള്ളേർക്ക് ഈ കിഡ്സ് പൂളിൽ തകർക്കാം അതുപോലെ നമുക്കത് അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു ഒരു നാലടി അഞ്ചടി താഴ്ചയിൽ വെള്ളം അതിൽ കൂടുതൽ ആഴമില്ല കേട്ടോ നമ്മളെ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളമില്ല ഞങ്ങളിപ്പോ മുകളിലാണ് മഴ പെയ്തു തുടങ്ങി കേട്ടോ ഇന്നലെ വന്നപ്പോൾ മുതൽ മഴയല്ലായിരുന്നു അതെ ഇപ്പം വീണ്ടും മഴ ഈ മഴ ആർട്ടിഫിഷ്യലാണ് കേട്ടോ നോക്കി നല്ല വേനൽക്കാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും നല്ല പൊടി പൊടി പോലെ ഇതാ ഇങ്ങോട്ടേക്ക് ഇവിടെയൊക്കെ പെയ്യണത് ആർട്ടിഫിഷ്യൽ റെയിനാണ് കേട്ടോ ആഹാ അടിപൊളി അടിപൊളി അടിപൊളി ഈ മരത്തെ കൂടെയൊക്കെ പൈപ്പ് ഇട്ടിട്ട് അതിനകത്തൂടെ വരുന്ന കേട്ടോ ശരിക്കും നമ്മൾ ഈ മരങ്ങളുടെ ഇടയ്ക്കുന്ന വീഴുന്നതുകൊണ്ട് ഒറിജിനൽ മഴ പെയ്യുന്ന പോലെ കേട്ടോ തോന്നുന്നത് <laughs> ഇത് ആണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ അപ്പോൾ കാരണം പൈപ്പൊന്നും കാണാനൊന്നുമില്ല മരത്തിനടയ്ക്കുന്ന ഉണ്ടല്ലേ വെള്ളം വീഴണേ <laughs> അവിടെ എല്ലാം ചാറ്റൽ മഴ പോലെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് പൊളി പൊളി <laughs> അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് കുറച്ചായി കിട്ടിയിട്ട് പക്ഷേ നമ്മളൊരു ഫാമിലി ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നേ അപ്പോൾ നമ്മുടെ അതിന് ശേഷമുള്ള ഫാമിലി ട്രിപ്പ് ഇപ്പോഴാണ് ഇതാണ് സാധനം കേട്ടോ പിടിച്ചോ എല്ലാരോടും മുറിച്ചല്ലേ അപ്പൊ നമ്മള് ഹൺഡ്രഡ് കെയുടെ സെലിബ്രേഷൻ ആയിട്ട് കേക്ക് മുറിക്കലായിരുന്നു കേട്ടോ കേക്ക് മുറിച്ചു ഒരു കടി ഇനിയിപ്പോൾ ഇത് ലഞ്ച് ടൈമായേ ലഞ്ചിന് നമ്മൾ പറഞ്ഞേക്കണത് അത് കുറച്ച് പേര് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ബാക്കി ഫിഷ് കറി മീൽസ് ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തേക്കണേ ഇവിടുത്തെ ഫുഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാട്ടോ അടിപൊളി ഫുഡാണ് എന്തൊക്കെയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഫിഷ് കറി നിന്റെ ബിരിയാണി എന്തെങ്കിലും നിന്റെ ബിരിയാണി കാണിക്കില്ല അടിപൊളി ഇവിടെ പിള്ളേർക്കൊക്കെ വന്ന് ഇറങ്ങാൻ കേട്ടോ വലിയ ആഴമൊന്നുമില്ല അപ്പോൾ ഇവിടെ കോട്ടേജസ് കൂടാതെ ഒരുപാട് പാർട്ടി സ്പേസുകളും അല്ലെങ്കിൽ കൺവെൻഷൻ ഹാളുകളും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഇതൊരു ചെറിയ ഊട്ടുപുര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു നാൽപ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് അതുപോലെ ഇത് വൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഓഡിറ്റോറിയം അപ്പോൾ പത്തിരുന്നൂറ്റി നാൽപ്പത് പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ഓഡിറ്റോറിയം സെറ്റപ്പ് ആട്ടോ അപ്പോൾ ഇത് ഇവിടുത്തെ റൂം ബുക്ക് ചെയ്യുന്നവർക്കല്ല ഇത് പുറമേ നിന്നുള്ള ബുക്കിങ്ങും അലൗഡ് ആണ് ഇവരെ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടേജുകൾക്ക് ഏകദേശം ആറായിരം രൂപ പ്ലസ് ടാക്സ് ആകട്ടോ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ നേരിട്ട് വിളിക്കുവാണെങ്കിൽ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് ചെറിയ ഡിസ്കൗണ്ടൊക്കെ കിട്ടാം ഉറപ്പില്ല കേട്ടോ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഈ ആറായിരം രൂപ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എല്ലാ ആക്ടിവിറ്റീസുമാണ് അത് ഒരു ഫാമിലിക്കാണ് കേട്ടോ ടു അഡൾട്ട്സ് ടു കിഡ്സിനാണ് ഈ റേറ്റ് വരുന്നത് നമുക്കിവിടെ കോട്ടേജസ് കൂടാതെ റൂമുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാട്ടോ ഇവിടുത്തെ റൂമുകൾ ഇവിടെ ഇപ്പം നിലവിൽ മൂന്നോളം റൂമാണ് ഉള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ റൂമുകൾ ഇവിടെ മുകളിലേക്ക് പണിയുന്നുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ബെഡും വലിയൊരു റൂമും കേട്ടോ അതെ നമ്മുടെ താഴെ കണ്ട പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂമും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അതെ നമ്മൾ അപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുവാണേ അപ്പോൾ റെയിൻ ഫോറസ്റ്റിനോട് വിട പറഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ് ബൈ ബൈ ബൈ ബൈ പറഞ്ഞേടാ എന്നെ പറ്റിയേ അപ്പോൾ നമ്മുടെ റെയിൻ ഫോറസ്റ്റിൽ ഒരു കിടിലൻ സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ഇടുക നമ്മൾ ഒരുപാട് കാലം കൂടിയിട്ടുള്ളൊരു ഫാമിലി ട്രിപ്പായിരുന്നേ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ട്രിപ്സ് ഉണ്ടാവും അതുപോലെ മെയിൻ നമ്മുടെ ഫോക്കസ് ഫോറസ്റ്റ് വീഡിയോസ് തന്നെയാണ് അപ്പോൾ ഒരുപാട് ഫോറസ്റ്റ് വീഡിയോസും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫാമിലി വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഫാമിലി ട്രിപ്പുകളും ഫോറസ്റ്റ് വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഈ ടൈപ്പ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ 拜拜。